ആയിട്ടുള്ള അതിനെ പ്രോസസ് ചെയ്യാനായിട്ടുള്ള നമ്മുടെ ന്യൂറോളജിക്കൽ ആയിട്ടുള്ള ബയോളജിക്കൽ ആയിട്ടുള്ള അവസ്ഥകൾ മാറും അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് കൂടുതൽ അതേ കേക്ക് കിട്ടാനായിട്ട് കൂടുതൽ സാധനം വേണ്ടി വരും മനസ്സിലായി ചില പറയാറുണ്ട് അയാൾക്ക് ഭയങ്കര കപ്പാസിറ്റി എന്ന് പറയാറുണ്ട് ഈ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു രോഗമാണ് കപ്പാസിറ്റി ഇല്ലായ്മയാണ് ആരോഗ്യമുള്ള അവസ്ഥ നല്ല ആരോഗ്യമുള്ള ഒരു വ്യക്തി ഒരു ജിമ്മ് ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ആദ്യം കഴിക്കുകയാണെങ്കിൽ ഒരു അര ഗ്ലാസ് കഴിച്ചു കഴിഞ്ഞാൽ അവൻ ആന മറിഞ്ഞ് വീഴുന്നോളം വീഴും അല്ലെങ്കിൽ അവൻ്റെ എല്ലാ ന്യൂറോളജിക്കലായിട്ടുള്ള നാഡീപരമായിട്ടുള്ള ജൈവപരമായിട്ടുള്ള അവസ്ഥ നന്നായിട്ട് വർക്ക് ചെയ്യാണ് അപ്പോൾ പെട്ടെന്ന് അതിനെ ഉലയ്ക്കുന്ന ഒരു ദ്രാവകം അല്ലെങ്കിൽ അതൊരു ലഹരി വരുമ്പോൾ അവൻ വീഴുകയാണ് പക്ഷെ സ്ഥിരം ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവന് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്ന കപ്പാക്കിറ്റി ഇങ്ങനെ കൂടി കൂടി വരും എന്നിട്ട് ചിലർ ഇങ്ങനെ പൊങ്ങച്ച് പഠിക്കുന്നതാണ് അവൻ രണ്ട് കുപ്പി അടിച്ചാലും വീഴില്ല അവൻ്റെ രോഗമാണത് അതിനകത്ത് പൊങ്ങച്ചം പറയാൻ ഒന്നുമില്ല മനസ്സിലായില്ലേ അപ്പം ഞാൻ ക്രിസ്റ്റഫ് ഹിച്ചൻസിനെ കുറിച്ച് അടുത്തിടെ സയൻസ് ട്രസ്റ്റിന്റെ വാർഷികത്തിൽ ഒരു ഒരു പ്രഭാഷണം നടത്തിയിരുന്നു അപ്പോൾ അവിടെ എനിക്ക് എപ്പോഴും തോന്നിയത് ഹിച്ചൻസ് ഒരുപക്ഷെ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും പ്രശസ്തനായിട്ട് ഏറ്റവും ദീക്ഷണാശാലിയായിട്ടുള്ള നാസ്തികനാണ് ഒരു സംവാദത്തിലും ഹിച്ചൻസ് തോക്കുന്നതായിട്ട് ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല ശരിക്കും എന്താ ഒരു ബുൾഡോസിങ് ആണ് എത്ര വലിയ മതവാദികൾ എത്ര വലിയ വേദികളാകട്ടെ ഹിച്ചൻസ് പരാജയപ്പെടാറില്ല പക്ഷേ ഇച്ചൻ അറുപത്തൊന്നാമത്തെ വയസ്സിൽ മരിച്ചു പലപ്പോഴും നമ്മളുടെ പുരുകങ്ങൾ ഉയർത്തുന്ന രീതിയിൽ കൺപുരുകങ്ങൾ ഉയർത്തുന്ന രീതിയിൽ സഹനീയമായിട്ടാണ് ഹിച്ചൻസ് പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നത് he's having a drink always എരിയുന്ന സിഗരറ്റുമായിട്ടാണ് പലപ്പോഴും നിൽക്കുക ഇത് പുകവലിയുടെ കാര്യത്തിൽ നമുക്കറിയാം പുകവലിക്കുന്ന ഒരിക്കലും നമ്മൾ നമ്മളോട് ചെയ്യുന്ന കുറ്റത്തെക്കാൾ മറ്റുള്ളവരോട് ചെയ്യുന്ന ആണ് ഏറ്റവും വലിയ കുറ്റം passive smoking is more dangerous അതൊരു സാമൂഹ്യദ്രോഹം കൂടിയാണ് അപ്പോൾ ഈ മൊത്തത്തിൽ ഞാൻ അതിലേക്ക് പൊതുവിൽ ഒരു മദ്യവിരുദ്ധ ക്ലാസ് ആക്കി മാറ്റുന്നില്ല പക്ഷെ എൻ്റെ നിലപാട് വളരെ ക്രിയമാണ് അതുകൊണ്ട് നമ്മൾക്ക് കിട്ടുന്ന നേട്ടവും അതുകൊണ്ട് ഉണ്ടാകുന്ന നഷ്ടവും നോക്കുമ്പോൾ if you want to be what you want to be നിങ്ങൾക്ക് എന്തായി തീരണമോ അത് നിങ്ങൾക്കായി തീരാൻ സഹായിക്കാത്ത ഒരു കാര്യമാണ് ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ നാട്ടിലൊക്കെ പറയും കുടി വലി പിടി എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ കുടിക്കുക വലിക്കുക പിടിക്കുക എന്ന് പറഞ്ഞാൽ പെണ്ണ് പിടി എന്ന് പറയും അത് ഇവിടെ വരാത്തതുകൊണ്ട് ഞാനത് ഉദ്ദേശിക്കുന്നില്ല നമ്മൾ മതത്തെക്കുറിച്ച് പറയുമ്പോൾ വോൾട്ടേറിന്റെ പ്രശസ്തമായിട്ടുള്ള ഇക്വേഷൻ ആദ്യത്തെ ചതിയനെ കണ്ടെത്തിയ ആദ്യത്തെ വിഡ്ഢിയാണ് മതം തുടങ്ങി വെച്ചത് the first fraud who met the first fool എന്തായാലും മതം തുടങ്ങാനായിട്ട് രണ്ട് കാര്യങ്ങൾ ആവശ്യമാണ് ഒരറ്റത്തൊരു വിഡ്ഡിയും മറ്റേ അറ്റത്ത് ഒരു ചതിയ ബന്നാഷ സിഗരറ്റിനെ കുറിച്ച് പറഞ്ഞ ഒരു പ്രശസ്തമായ വാചകമുണ്ട് അദ്ദേഹം പറഞ്ഞ it's a toll of tobacco with fire at one side and a fool at the എന്ന് പറഞ്ഞു ഒരറ്റത്ത് തീയും മറ്റേ അറ്റത്ത് ഒരു വിഡ്ഡിയും നിലകൊള്ളുന്ന ഒരു പുകയിലെ ചുരുട്ടാണ് സിഗരറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതേ കണക്ക് മതം എന്ന് പറയുന്നത് ഒരറ്റത്തെ ഒരു വിഡ്ഢി ഉറപ്പായിട്ടും ആവശ്യമാണ് മറ്റേ അറ്റത്തൊരു ഒരു ചതിയൻ എ ഫ്രോഡ് വോൾട്ടറുടെ ഡെഫിനേഷനാണ് നമ്മൾ തന്നെ പ്രീസ്റ്റൂഡ് പലപ്പോഴും ഒന്ന് നോക്കുക രാജാവ് വീണു രാജാവ് ഏതാണ്ട് പല അന്ന് രാജാവ് നിലനിന്ന കാലഘട്ടത്തിലെല്ലാം പറഞ്ഞ് രാജവ്യവസ്ഥ ഒരിക്കലും മാറില്ല എപ്പോഴും നമുക്കൊരു രാജാവ് വേണ്ടേ മൊണാർക്കി വേണ്ടേ അല്ലെങ്കിൽ അനാർക്കി ആയി പോവും രാജാവ് ഇല്ല ഇന്ന് രാജാവ് പോയി രണ്ട് ഏഴായിരം എണ്ണായിരം വർഷം രാജാവ് ഇങ്ങനെ നിന്നു പക്ഷെ അപ്പോഴും വീഴാതെ പിടിച്ചു നിൽക്കുന്നത് പുരോഹിതനാണ് രാജാവും പുരോഹിതനും എപ്പോഴും ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഗൂഢാലോചനയിലാണ് എന്താണ് ആ ഗൂഢാലോചന നമ്മൾ ഈ യാഗങ്ങളുടെ കാര്യം ഹോമങ്ങളുടെ കാര്യമൊക്കെ കേട്ടിട്ടുണ്ട് ഒരു നാട്ടിൽ ഒരു വലിയ ഒരു വറുതി ഉണ്ടാവുന്നു ദാരിദ്ര്യം ഉണ്ടാവുന്നു അന്നേരം ആളുകൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ആഹാരം കിട്ടാതെ വരുമ്പോൾ അവർ പ്രതിഷേധിക്കും അവർ സമരത്തിന്റെ പാതയിലേക്ക് ഇറങ്ങും പക്ഷെ അവർക്ക് മതം എന്ന് പറയുന്ന ഒരു മതവിശ്വാസം എന്ന് പറയുന്ന ഒരു ഒരു മിഥ്യാസുഖം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരോട് വന്ന് പുരോഹിതൻ രാജാവിന് വേണ്ടി ഇറങ്ങി കളിക്കുന്നു പറയുന്നു ജനങ്ങളെ നിങ്ങൾ കരുതുന്നോണം രാജാവിന്റെ കുഴപ്പമൊന്നുമല്ല ഇത് ഇത് എക്സ് എന്ന് പറയുന്ന മഹർഷി വൈ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് ഇസഡ് എന്ന് പറയുന്ന ഒരാളെ എൻ എന്ന് പറഞ്ഞ ശാപം കൊടുത്തതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന് ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരിക്കുക അപ്പൊ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് പെട്ടെന്ന് ബോധ്യപ്പെടുന്നു അവരെന്താ പറയുന്നത് ഓ രാജാവിന്റെ കുഴപ്പമൊന്നുമല്ല ഈ ഒരു ശാപം കാരണമാണ് ഇങ്ങനെയായത് പെട്ടെന്ന് ആ റബല്യൻ അതായത് പ്രതികരിക്കാനുള്ള ജനങ്ങളുടെ ആ ശേഷി അവിടെ അവിടെ ഇല്ലാതാവണം അവർ സ്വാഭാവികമായിട്ടും പിന്നെ രാജാവിനെ പിന്നെ പിന്നെന്ത് ചെയ്യുന്നു നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ ദാരിദ്ര്യത്തിൽ കിടന്ന് ബുദ്ധിമുട്ടല്ലേ നമുക്ക് ഇന്ന് മാറണ്ടേ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ധാന്യങ്ങളും വസ്ത്രങ്ങളും സമ്പാദ്യവും എല്ലാം കൊണ്ടുവരിക നമുക്കൊരു യാഗം നടത്തിക്കളയാം അങ്ങനെ കൊണ്ടുവരുന്നു യാഗം നടത്തുന്നു അങ്ങനെ രാജാവ് വീണ്ടും ഈ ദുരിതത്തിലായ ജനതയെ വീണ്ടും ചൂഷണം ചെയ്യുന്നു അതാണ് നെപ്പോളിയൻ പറഞ്ഞത് മതം എന്ന് പറയുന്നത് ഭരണകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു സാധനമാണ് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാമെന്നാണ് മതത്തോടൊപ്പം തന്നെ പരിഹരിക്കാൻ നമ്മുടെ ഭരണകർത്താക്കളുടെ കയ്യിലുള്ള നല്ലൊരു ടൂളാണ് രാജ്യസ്നേഹം ഇവിടെ പട്ടിണി ഉണ്ടാകുമ്പോൾ പറയുന്നത് ഓ പാകിസ്ഥാൻ വരുന്ന അടിക്കാൻ വരുന്ന നമുക്ക് അങ്ങോട്ട് പോകണം നല്ല രണ്ട് ടൂളുകളാണ് മതവിശ്വാസവും രാജ്യസ്നേഹവും പലപ്പോഴും ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രീഷനെ സംബന്ധിച്ച് നോക്കുക അവന് ഏറ്റവും നല്ല വസ്ത്രം വേണം പക്ഷെ അവൻ ഒരു ഒരു കീറ് തുണി പോലും ഉണ്ടാവുന്നില്ല അവന് ഏറ്റവും നല്ല ആഹാരം വേണം അവൻ ഒരു ഒരു ഒരു കഷ്ണം അല്ലെങ്കിൽ ഒരു ധാന്യം പോലും ഉൽപ്പാദിപ്പിക്കുന്നില്ല അവൻ ഏറ്റവും നല്ല വീടുകൾ വേണം പക്ഷെ അവൻ ഒരു വീടും ഒരു കട്ട പോലും കിട്ടുന്നില്ല he wants the best but he doesn't do anything അതാണ് ഏറ്റവും വലിയ ചൂഷണം നിങ്ങൾ പുരോഹിതരെയൊക്കെ കണ്ടിട്ടുണ്ടോ അവരെന്തെങ്കിലും ചെയ്യാറുണ്ടോ അവരാണ് പരാത ജീവിതം എന്ന് സജീവൻ അന്തിക്കാടിന്റെ ആദ്യത്തെ പാട്ടിൽ നിങ്ങൾ പുരോഹിതങ്ങൾ പരാതങ്ങൾ പരാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തൽ കണ്ണിയിൽ എന്നാണ് അർത്ഥം നിങ്ങൾക്ക് ആലോചിച്ച് നോക്കുക മനുഷ്യൻ ഒരു പൊതുപൂർവനിൽ നിന്ന് വികസിച്ച് ഇവിടം വരെ നേരെ നടന്ന് നടന്ന് നടന്നു വരുന്ന മനുഷ്യൻ നേരെ നിൽക്കുന്ന മനുഷ്യൻ അവനെ വീണ്ടും പഴയ രീതിയിലേക്ക് തകർത്ത് ഇടുന്ന ഒരു ഒരു സെറ്റപ്പാണ് മതം എന്ന് പറയുന്നത് രണ്ടു കാലിൽ നടന്ന മനുഷ്യനെ നാലു കാലിലേക്ക് വീണ്ടും കൊണ്ടുപോകണം അതിന് ഉദാഹരണമായിട്ട് എപ്പോഴും സോവിയറ്റ് യൂണിയൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ആദ്യത്തെ മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയച്ചു ആദ്യത്തെ സ്ത്രീയെ അയച്ചു ആദ്യത്തെ നായ ലീക്ക് എന്ന് പറയുന്ന ഒരു പെൺപട്ടിയെ അയച്ചു അതിനുശേഷം സോവിയറ്റ് യൂണിയൻ നിരവധി ബഹിരാകാശ പരിവേഷണങ്ങൾ നടത്തി നല്ല വിജയ ശതമാനം ഉണ്ടായി അമേരിക്കയെക്കാൾ നല്ല വിജയ ശതമാനം ഉണ്ടായി പക്ഷെ ഒരു നിരീശ്വരവാദ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാന പ്രത്യയശാസ്ത്രത്തിന്റെ ബേസിൽ നിന്നുകൊണ്ടാണ് സോവിയറ്റ് യൂണിയൻ ഇതെല്ലാം ചെയ്തത് പൂജയോ പ്രാർത്ഥനയോ തപസ്സോ ഒന്നും അനുഷ്ഠിക്കാതെ ഇത്രയധികം ആൾക്കാരെ കൊണ്ടുപോവുകയും തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത് പക്ഷെ ഒന്ന് ആലോചിച്ചു ഇന്ത്യ ഇന്നേ വരെ ഒരാളിനെ ഒരു വ്യക്തിയെ ബഹിരാകാശത്തേക്കായിട്ട് അയച്ചിട്ടില്ല പക്ഷെ നാളെ ഒരാളെ അയക്കുന്നിരിക്കട്ടെ നമ്മൾ എത്ര കോടി രൂപയുടെ പൂജയും ഹോമവും എത്ര മെഴുകുതിരികൾ കത്തിക്കേണ്ടി വരും നമ്മൾ എത്ര പേര് എത്ര പത്രങ്ങൾ വെണ്ടയ്ക്കാൻ നിരത്തും ദൈവവിധി അല്ലെങ്കിൽ ദൈവം അനുഗ്രഹിച്ചു അവർ ബഹിരാകാശത്തെത്തിയെന്നു പ്രാർത്ഥനകൾ ഇന്റർനെറ്റിലൊക്കെ പ്രാർത്ഥനകളും മെഴുകുതിരികളും ഒക്കെ ഇങ്ങനെ കത്തിജ്വലിക്കും ഇതൊന്നുമില്ലാതെ പൂർണ്ണമായും മതരഹിതമായിട്ട് നിരവധി തവണ റഷ്യ ചെയ്ത ഒരു അല്ലെ സോവിയറ്റ് റഷ്യ ചെയ്ത ഒരു കാര്യമാണിത് അതാണ് പറയുന്നത് നമ്മൾ മുന്നോട്ട് പോകുന്നത് നമ്മൾ നമ്മൾ വീണ്ടും വീണ്ടും നാല് കാലില് അതായത് ഈ കൂട്ടിപ്പിടിച്ച രണ്ട് കൈകൾ എന്ന് പറയുന്നത് പലപ്പോഴും ഒരു വ്യക്തി എന്നെ സംബന്ധിച്ചോളം അപമാനമാണ് കാര്യം നിങ്ങൾക്കിത് വർക്ക് ചെയ്യാമല്ലോ ഈ കൈ നിങ്ങൾ മാറ്റിയിട്ട് നിങ്ങൾ ജോലി ചെയ്യുക നിങ്ങൾക്ക് ഒരിക്കലും ഇങ്ങനെ പിടിക്കേണ്ടി വരില്ല എല്ലാവരെയും ബഹുമാനിക്കണം മാനിക്കണം അതൊന്നും കുഴപ്പമില്ല നമസ്കാരം എന്ന് പറയരുതെന്നല്ല നമസ്കാരം എന്ന് തന്നെ പറയണം വിനയം ഉണ്ടാവണം പക്ഷേ ഇരക്കരുത് ഇരക്കുക എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള ഏറ്റവും മോശമായി കാര്യമാണ് എമേഴ്സൺ പറയുന്നുണ്ട് പ്രേയിങ് ഈസ് ബെഗിങ് പ്രാർത്ഥന എന്ന് പറയുന്നത് ഇരക്കലാണ് ഭിക്ഷയാചിക്കലാണ് നിങ്ങൾക്ക് രണ്ട് കൈകൾ ഇങ്ങനെ തരുമ്പോൾ ഇത് ഇങ്ങനെ പിടിക്കുകയല്ല വേണ്ടത് ഹൗ ടു വോക്ക് നമുക്ക് പലപ്പോഴും കഴിയാൻ കഴിയും ഈ പണ്ഡിത വേഷം കെട്ടി വരുന്ന പൂജാരിമാരോ അല്ലെങ്കിൽ പുരോഹിതരോ അടുത്തിടെ ഒരു കാറ് പുതുതായിട്ട് വാങ്ങിച്ച കാറ് വെഞ്ചരിപ്പിന് കൊണ്ടുപോകാനായിട്ട് വീട്ടിൽ നിന്ന് ഇറക്കി തൊട്ടടുത്ത പുഴയിൽ വീണ് കുറേ പേര് മരിച്ചു ഒരുപക്ഷെ ശാസ്ത്രത്തിന്റെ നേട്ടമായ കാറ് അത് വർക്ക് ചെയ്യുന്നത് യന്ത്ര സഹായത്തല്ല പിന്നെ അതിന്റെ റോഡിലെ സാധ്യത എങ്ങനെ ഓടിക്കും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും കയ്യിലിരിപ്പ് നമ്മുടെ കയ്യിലിരിപ്പ് ഈ രണ്ട് കാര്യങ്ങളാണ് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ശബരിമല തീർത്ഥാടനത്തിന് പോയി ആളുകൾ മരിക്കുന്നത് ശബരിമലയുടെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടോ ഗുണം കൊണ്ടോ അല്ല ശബരിമലയുടെ കുഴപ്പം കൊണ്ടാണ് ആളുകൾ മരിക്കുന്നതെങ്കിൽ ശബരിമലയ്ക്ക് എന്തോ പ്രത്യേകത ഉണ്ടെന്ന് വരും അങ്ങനെയില്ല നേരെ ചുവ ഓടിക്കുക നോക്കി കണ്ട് ഓടിക്കുക നമ്മൾ നാട്ടിലൊക്കെ പറയുന്നതാണ് കയ്യിലിരിപ്പും വായിലിരിപ്പുമാണ് നമ്മളുടെ മുഴുവൻ സാധ്യതകൾ നിശ്ചയിക്കുന്നത് അല്ലെ നിർണ്ണയിക്കുന്നത് പക്ഷെ നമ്മൾ കുറെ ആൾക്കാരെ ഇതിന് ഇത്തരം കാര്യങ്ങളിലെല്ലാം ഇടപെടാൻ ശേഷിയുണ്ട് എന്ന് പറഞ്ഞ കുറേ ആൾക്കാരെ നമ്മൾ എൻ്റർടൈൻ ചെയ്യുന്നുണ്ട് അതാണ് പുരോഹിതർ അല്ലെങ്കിൽ ജ്യോതിഷികൾ പലപ്പോഴും ബേസിക് ആയിട്ടുള്ള വിദ്യാഭ്യാസം അല്ലെങ്കിൽ ലോകത്തെക്കുറിച്ചുള്ള ധാരണ പോലും ഇല്ലാത്തവരാണ് ഇതെല്ലാം അറിയാവുന്ന നിങ്ങളെ അതായത് ഒരു തോ ഒരു ഒരു ആനയെ ഒരു തോട്ടി കൊണ്ട് നിയന്ത്രിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പലപ്പോഴും ആനയ്ക്ക് ആനയുടേതായിട്ടുള്ള ആ ഒരു തിരിച്ചറിവ് അതിന്റെ ബലം അറിയാത്തതുകൊണ്ടാണ് ആദ്യമൊക്കെ ഈ തോട്ടി വെച്ച് പിടിച്ച് ഈ ഈ ചങ്ങല നിങ്ങൾക്കറിയാവോ ഈ പലപ്പോഴും ആനയെ കിട്ടുന്ന ചങ്ങല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന ഒരു ജസ്റ്റ് ഒരു പിടി പിടിക്കാന്നുണ്ടെങ്കിൽ പോരുന്ന സാധനമായി പക്ഷെ ആന അത് പൊട്ടിക്കില്ല ആനയുടെ കാലിൽ ചിലപ്പം പാപ്പനൊരു തോട്ടി ഇങ്ങനെ ചാരി വെച്ചിട്ട് പോകും അത് രാവിലെ വന്ന് നോക്കുമ്പോഴും അതേ കണക്കിരിക്കും നിങ്ങളുടെ വലിപ്പം എന്ന് പറയുന്നത് പലപ്പോഴും നിങ്ങളുടെ അടിമത്തത്തിന്റെ ബീബത്സത വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് പലപ്പോഴും ഈ നിങ്ങളെ ഭയം എന്നുള്ള വികാരത്തിന് അടിമയാക്കിക്കൊണ്ട് ഇത്തരം ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിൽ മൊത്തത്തിൽ വളരെ പ്രതിലോമകരമായിട്ട് ഇടപെടുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ പ്ലെയിനിന്റെ താഴെ ഇരുന്ന് ഇവർ കണക്കൂട്ടുകയാണ് പ്ലെയിൻ എന്താണ് ഇത് മണ്ണാങ്കട്ടയാണോ തേങ്ങാക്കൊലയാണോ എന്ന് അറിയാത്ത ഇവര് എന്തൊക്കെ എടുത്തു വെച്ച് കാര്യങ്ങൾ ചെയ്യുകയാണ് ഇവരെ നോക്കി തൊഴുതുകൊണ്ട് ആളുകൾ നിൽക്കുകയാണ് ഒരു നട്ട് മുറുക്കുന്ന എങ്ങനെയാണെന്ന് പോലും ഇവർക്കറിയില്ല പക്ഷെ ഇവരാണ് ഈ വിമാനത്തിന്റെ ഗതിവിഗതികളും സാധ്യതകളും നിർണ്ണയിക്കുന്നത് ഒരു അപമാനമല്ലേ ഇത് ട്രസ്റ്റ് യുവർ സെൽഫ് നിങ്ങൾക്കറിയാവുന്ന എന്താണ് ഇവർക്ക് അറിയുന്നത് അതാണ് ആദ്യം ചോദിക്കേണ്ടത് ഇനി മറ്റൊന്ന് പലപ്പോഴും മതം കഥകളായിട്ടും കാര്യങ്ങളായിട്ടും ഒക്കെയാണ് പലപ്പോഴും വരിക ഈ കഥകളും കാര്യങ്ങളും എല്ലാ കഥയുടെ പിന്നിൽ ഒരു അജണ്ട ഉണ്ടാവും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ അറിയില്ല ഇപ്പൊ ചെമ്മീൻ എന്ന് പറയുന്ന സിനിമ തന്നെ എടുക്കുക ഞാനൊരു ഒരു ടെസ്റ്റ് കേസ് ആയിട്ട് എടുക്കാം അതിനകത്തൊരു മിത്തുണ്ട് അതായത് കടലിൽ പോകുന്ന അരയൻ അവന്റെ ഭാവി എന്ന് പറയുന്നത് വീട്ടിലിരിക്കുന്ന അരയത്തിയുടെ ചാരിത്രമാണ് മനസ്സിലായല്ലേ അപ്പോൾ അരയത്തി ശുദ്ധയായിട്ട് നിൽക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ അരയന്റെ ജീവിതം ഒരു കുഴപ്പമുണ്ടാവില്ല ശരിയാണോ അല്ല അരയത്തി എങ്ങനെ ജീവിച്ചാലും അരയത്തി ഉണ്ടായാലും അരയത്തി മരിച്ചാലും അരയത്തി ഒന്നിലധികം അരയത്തിമാരുണ്ടായാലും കടലിൽ പോകുന്ന ആളുടെ ജീവിതവുമായിട്ട് അതിന് യാതൊരു ബന്ധവും ഇല്ല എന്ന് നമുക്കറിയാം പക്ഷെ മിത്ത് ഉണ്ടാക്കിയിരിക്കുകയാണ് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ഗൾഫിലുള്ള ആൾക്കാർ അവരുടെ നാട്ടിലെ ഭാര്യമാരെ ഇതേ കണക്കൊരു കഥ വെച്ച് നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നല്ലോ എങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ടാകും അതായത് താൻ ഇവിടെ ഇല്ലെങ്കിലും തൻ്റെ ഭാര്യ വളരെ കൃത്യമായി കാര്യങ്ങളുമായി മുന്നോട്ട് പോകണം എന്നുള്ള പുരുഷന്റെ ആഗ്രഹമാണ് ഈ കഥയിലൂടെ പുറത്തു വന്നത് പുറത്തു പോകുന്ന പുരുഷൻ അവൻ എന്തു ആകാം പക്ഷെ സ്ത്രീയെ ഒരു കഥ എറിഞ്ഞ് പിടിക്കുകയാണ് ഇനി ഭർത്താവ് തിരിച്ചു വന്നില്ലെങ്കിൽ എല്ലാവരും ഓ നോക്ക് നിനക്കെന്തോ കുഴപ്പമുള്ളതുകൊണ്ടാണ് നീ മോശമായ രീതിയിൽ ജീവിച്ചുകൊണ്ടാണ് നിന്റെ ഭർത്താവ് മരിച്ചത് തിരിച്ചില്ല കേട്ടോ അപ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്നത് മതം ഉണ്ടാക്കിയ കഥകളെല്ലാം തന്നെ പുരുഷനുണ്ടാക്കിയ കഥകളാണ് മതകഥകൾ എന്ന് പറഞ്ഞാൽ പുരുഷ കഥകളാണ് ശരിക്കും നിങ്ങൾ എപ്പോഴും കേൾക്കാറുണ്ട് ഒരു രാജ ഒരു ദൈവത്തെ പ്രീതിപ്പെടുത്താനായിട്ട് ഒരു കുട്ടിയെ ബലി കൊടുക്കണമെന്ന് ഒരു കന്യകയെ ബലി കൊടുക്കണമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ അൻപത്തഞ്ച് കഴിഞ്ഞ ഒരു പുരോഹിതനെ ബലി കൊടുക്കണമെന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ല അപ്പം ഈ ഇത്തരം സിനിമകളിലൊക്കെ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതത്തിന്റെ സ്ത്രീ വിരുദ്ധ സമീപനമാണ് എല്ലാ കഥകളും എടുത്തു നോക്കുക മതത്തിന്റെ ശാസനങ്ങൾ മാത്രമല്ല ഇപ്പൊ ഒരു അരപുരുഷനായിട്ടാണ് സ്ത്രീയെ പല മതങ്ങളും കാണുന്നത് അതായത് നിങ്ങളുടെ നിങ്ങളുടെ സ്വത്തിന്റെ പകുതി മുഴുവൻ പങ്കും നിങ്ങളുടെ മകന് കിട്ടുമെങ്കിൽ രണ്ടിലൊന്ന് മാത്രമേ നിങ്ങളുടെ മകൾക്ക് കിട്ടുള്ളൂ അതുപോലെ തന്നെ ഇപ്പൊ സാക്ഷി പറയുന്നത് തന്നെ നമുക്കറിയാം ഒരു പുരുഷൻ സാക്ഷി പറയുന്നതിനെ അതിന് തുല്യമായിട്ട് വരണമെങ്കിൽ രണ്ട് സ്ത്രീകൾ വേണം സ്ത്രീകൾക്ക് എന്തോ കുഴപ്പമുണ്ട് അത് ആ സൃഷ്ടിയിൽ തന്നെ ആ പ്രശ്നമുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ വരുന്നുണ്ട് ഇനി പലരും ചോദിക്കാറുണ്ട് എന്താണ് സത്യം നിങ്ങൾ വലിയ വാചകമൊക്കെ അടിക്കുന്നില്ല നിങ്ങൾക്ക് സത്യം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു ശാസ്ത്രത്തിൽ സത്യങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ശാസ്ത്രത്തിന് എന്തോ കുഴപ്പമുണ്ട് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് നോൺ കൺഫോമിറ്റി കൺസിസ്റ്റൻസിയുടെ കാര്യത്തിൽ സ്ഥിരത സ്ഥിരത ഒരു എല്ലാ കാലത്തും ഒരേ കാര്യം തന്നെ പറയുന്നവരെ നമുക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് പറയും അല്ലേ ഞാൻ ഈ കൊച്ചുനാളിലൊക്കെ ഞങ്ങൾക്ക് ഈ ഈ മരച്ചീനിയുടെ ഒരു കുരുവുണ്ട് ആ കുരു വെച്ച് ഞങ്ങളൊരു വീലുണ്ടാക്കിയിട്ട് ഒരു കമ്പ് വെച്ച് ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് നടക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഈ റബ്ബർ സൈക്കിളിൻ്റെ ടയർ ടയർ ഉരുട്ടിക്കൊണ്ട് നടക്കും ഒരു ടയർ ഉണ്ടെങ്കിൽ എവിടെയും പോകാൻ വലിയ താല്പര്യമാണ് അപ്പോൾ വീട്ടിൽ നിന്ന് എന്തെങ്കിലും സാധനം വാങ്ങിക്കാനായിട്ട് ഇതാ ആ കടയിൽ നിന്ന് പോയി എന്തെങ്കിലും വാങ്ങിച്ചു ടയർ ഉണ്ടെങ്കിൽ ടയർ എടുത്തുകൊണ്ട് നമ്മൾ പോകും പണ്ടാണ് നിങ്ങൾ ടയറൊന്നും കണ്ടിട്ടുണ്ടാവില്ല ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ മോട്ടോർ ബൈക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ആ ടയർ വെച്ച് നമ്മൾ ഒരു കാലഘട്ടത്തിൽ ഉരുട്ടിക്കൊണ്ട് നടക്കുന്ന അതേ ടയർ വെച്ച് ഞാൻ ഈ സമയത്ത് ഉരുട്ടിക്കൊണ്ട് നടന്നാൽ നിങ്ങൾക്ക് ഒന്നിൽ നിങ്ങൾ കരുതുന്നത് നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് അല്ലെങ്കിൽ എനിക്കെന്തോ കുഴപ്പമുണ്ട് നിങ്ങൾക്ക് കുഴപ്പമില്ലാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ട് എനിക്കാണ് കുഴപ്പമെന്നുള്ള കാര്യം അവിടെ ബോധ്യപ്പെടും നമ്മൾ പല കാര്യങ്ങളും കൊച്ചുനാൾ ചെയ്യാറുണ്ട് നമ്മുടെ വളർച്ചയുടെ ഘട്ടത്തിൽ നമ്മൾ പലതും പറഞ്ഞിട്ടുണ്ട് അച്ഛനെയൊക്കെ കയറി പലതും നമ്മൾ പറഞ്ഞിട്ട് കൊച്ചുനാളെ ബോധമില്ലാതെ പറയുന്ന പക്ഷെ നമുക്ക് ബോധം ഉറച്ചു കഴിയുമ്പോൾ നമ്മളുടെ വ്യക്തിത്വം ശരിക്കും വികസിച്ചു കഴിയുമ്പോൾ നമ്മൾ അതെല്ലാത്തിൽ നിന്നും വിട്ടുമാറും അവിടെ ഇപ്പോൾ ഇവിടെ കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസി ഇല്ല അവിടെ സ്ഥിരതയല്ല അവിടെ മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് വികസിക്കുന്ന ജ്ഞാനതലമാണ് വ്യക്തി വികസിക്കുന്നുണ്ട് അഭിപ്രായം മാറുന്നതിൽ ഒരു കുഴപ്പമില്ല അഭിപ്രായം മാറണം മരണം നിർബന്ധമൊന്നുമില്ല കേട്ടോ ഞാൻ അഭിപ്രായം മാറുന്നതാണ് വലിയ ഫാഷൻ അതുകൊണ്ട് ഞാൻ അങ്ങ് മാറ്റിയേക്കാം എന്ന് പറഞ്ഞ് മാറ്റല്ലേ മാറ്റണമെങ്കിൽ മാറ്റണം ഇന്നലെ എനിക്ക് ബോധ്യം അതായിരുന്നു പക്ഷെ ഇന്ന് എനിക്ക് പുതിയ തെളിവുകൾ കിട്ടിയിരിക്കുന്നു ഞാൻ മാറ്റുന്നു അതാണ് ശാസ്ത്രീയ സമീപനം ശാസ്ത്രം ഒരിക്കലും തളം കെട്ടിക്കിടക്കുന്ന ജലമല്ല it is not stagnant waters it is running river stagnant waters breed mosquito കെട്ടിക്കിടക്കുന്ന വെള്ളം കൊതുകുകളെ ഉണ്ടാക്കും ഒഴുകുന്ന ജലത്തിൽ അതുണ്ടാവില്ല ഒഴുകുന്ന ജലമാവും അതാണ് ശാസ്ത്രത്തിന്റെ സമീപനം അപ്പൊ ട്രൂത്ത് എന്ന് പറയുന്നത് അങ്ങനെ എല്ലാ കാലത്തേക്കുമായിട്ടുണ്ടാക്കിയ ട്രൂത്തുകളൊന്നുമില്ല കാലികമായും ആപേക്ഷികമായും മാറി മറിയാം പക്ഷെ അടിസ്ഥാനപരമായി പ്രപഞ്ചത്തിൽ കുറച്ച് തത്വങ്ങളുണ്ട് പ്രപഞ്ചത്തിന്റെ ചില ചില സ്ഥിരാംഗങ്ങളുണ്ടാവും അത് ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ് പക്ഷെ അത് കഴിഞ്ഞ് ബാക്കി നമ്മുടെ സാമൂഹിക തലത്തിലൊക്കെ സത്യങ്ങളും കാര്യങ്ങളും കാലികമായിട്ട് പരിഷ്കരിക്കുകയും നവീകരിക്കുകയും ചെയ്യപ്പെടും എന്താണ് സത്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ പറയുന്ന മറുപടി ഇതാണ് truth is what continues to exist even when you stop to believe even when you stop to believe നിങ്ങൾ സങ്കല്പിക്കുന്നത് നിർത്തിയാലും തുടരുന്നത് എന്തോ അതാണ് സത്യം ഉദാഹരണമായിട്ട് സൂര്യൻ നിങ്ങൾ സൂര്യൻ ഉണ്ടെന്ന് സങ്കല്പിക്കുക സൂര്യനുണ്ട് നിങ്ങൾ സൂര്യൻ ഇല്ലെന്ന് സങ്കല്പിക്കുക അപ്പോഴും സൂര്യനുണ്ട് സോ സൂര്യൻ ഈ ശ്രീയൽ അന്തരീക്ഷവായു നിങ്ങൾ സങ്കല്പിക്കുന്നു പഠിച്ച് അന്തരീക്ഷവായു ഉണ്ട് നിങ്ങൾ അങ്ങ് തറയിടുന്നു ഈ അന്തരീക്ഷവായു ഇല്ല അപ്പോഴും അന്തരീക്ഷവായു ഉണ്ട് നിങ്ങളുടെ സങ്കല്പത്തെ അടിസ്ഥാനപ്പെടുത്തി അല്ല അത് നിലകൊള്ളുന്നത് അതേസമയം ദൈവം പ്രേതം മാടൻ അല്ലെങ്കിൽ കാക്രിപൂക്രി എന്ന് അങ്ങനെ എന്തെങ്കിലും സാധനം നിങ്ങൾ സങ്കല്പിച്ചാൽ അതുണ്ട് നിങ്ങൾ എപ്പോൾ സങ്കല്പിക്കുന്ന നിർത്തുന്നോ ആ കിടക്കണം എൻ്റെ വെടി തീർന്നു അപ്പോൾ അത് അസത്യമാണ് truth is what continues to exist even when you stop to believe വിശ്വസിച്ച് എന്തും ഉണ്ടാക്കാൻ സാധിക്കും നിങ്ങളുടെ അച്ഛൻ ഒരു വലിയ മനുഷ്യനാണെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയും അങ്ങനെ ആവണമെന്നില്ല നിങ്ങളങ്ങ് ചിന്തിച്ചാൽ മതി ചില ആൾക്കാരൊക്കെ അങ്ങനെയാണല്ലോ നമ്മൾ അടുത്തിരിക്കുന്ന ആൾ വലിയ സിൻസിയറാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്ന ഓക്കെ ആയിരിക്കും പക്ഷെ നമ്മുടെ അടുത്തിരിക്കുന്ന ആൾ ചിലപ്പോൾ ഒരു ചീറ്റായിരിക്കും നമ്മുടെ സങ്കല്പത്തിലൂടെ you can believe anything in to existence എന്നാണ് പറയുന്നത് വിശ്വസിച്ച് എന്തും നമുക്ക് യാഥാർത്ഥ്യമാക്കാം പക്ഷേ അതുകൊണ്ട് കാര്യമില്ല വിശ്വസിക്കുന്നത് നിർത്തുന്നോ അപ്പോൾ അത് തീരും അങ്ങനെയല്ല യാഥാർത്ഥ്യം നാസ്തികത എന്ന് പറയുന്നത് it's a hand shake with reality യാഥാർത്ഥ്യവുമായിട്ടുള്ള ഒരു ഹസ്തദാനമാണ് നാസ്തിക ചിന്ത അവിടെ നമ്മൾ എന്ത് കാണുന്നു എന്താണ് അനുഭവിക്കുന്നത് എന്താണ് അറിയുന്നത് അന്വേഷണങ്ങളിലൂടെ ആരായലുകളിലൂടെ നമ്മളത് അംഗീകരിക്കുന്നു that's why say it's a hand shake with reality അല്ലാതെ ഒരു ഇൻവിസിബിൾ ഹാൻഡുമായിട്ടുള്ള ഒരു ഹസ്തദാനമല്ല നമ്മൾ യാഥാർത്ഥ്യമായിട്ടാണ് ഹസ്തദാനം ചെയ്യാൻ ശ്രമിക്കുന്നത് പലപ്പോഴും നമ്മളുടെ ചിന്തകൾ സ്വാധീനിക്കപ്പെടാറുണ്ട് ഞാൻ അയ്യർ റിച്ചാർഡ്സിന്റെ കാര്യം ഞങ്ങൾ പ്രാക്ടിക്കൽ ക്രിറ്റിസിസം എന്ന് പറയുന്ന രീതിയുണ്ട് ഈ ഒരു ഒരു കഥ എടുത്തിട്ട് ഒരു കവിത എടുത്തിട്ട് നമ്മൾ ഇംപ്രഷനിസ്റ്റിക് um, ക്രിറ്റിസിസം നടത്താറുണ്ട് the on the basis of the impression that creates on you ഒരു കഥ എടുത്തിട്ട് ഓ ഇത് എന്തിനു കൊള്ളാം ഇത് കൊള്ളത്തില്ല അല്ലെങ്കിൽ ഒരു കവിത എടുത്തിട്ട് ഇത് ഭയങ്കരം എന്നെ പുളകം കുളിച്ചു ഞാൻ അങ്ങ് കെട്ടിമറിഞ്ഞു എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ പലപ്പോഴും നമ്മളൊരു ഇംപ്രഷൻ അതിനകത്ത് നിന്ന് നമുക്ക് കിട്ടുന്നത് ഈ കഥ എന്താണ് കവിത എന്താണ് അതിന്റെ സാങ്കേതികത എന്താണ് എന്നുള്ള അറിവ് സമ്പാദിച്ചതിന് ശേഷമല്ല ആണോ ഒരു പാട്ട് നല്ലതാണ് എന്ന് നമുക്ക് തോന്നുന്നത് പാട്ടിനെക്കുറിച്ച് എം ജി ശ്രീകുമാറിനെ പോലെ പഠിച്ചിട്ടാണോ അതിന്റെ ശ്രുതിയും എം ജി ശ്രീകുമാർ അത്രയധികം പഠിച്ചു എന്നല്ല ഞാൻ പറഞ്ഞ അദ്ദേഹം പഠിച്ചതായി അദ്ദേഹം പലപ്പോഴും അങ്ങനെ ഒരു പ്രതീതി സൃഷ്ടിക്കാറുണ്ട് പഠിച്ചിട്ടുണ്ടാവാം അതിന്റെ കാര്യമില്ല നമ്മൾ അതിനെക്കുറിച്ചൊരു ഇമ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യാണ് ഇപ്പൊ സിനിമ കണ്ടിട്ട് ഇറങ്ങിയിട്ട് പറയും ഓ എന്തിനു കൊള്ളാം എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട് അപ്പൊ ക്രിറ്റിസൈസ് ചെയ്യുന്ന ഒരാളേക്ക് നമ്മൾ പറയാം അപ്പോൾ മൻമോഹൻ സിംഗിനെ ഒരാൾ ക്രിറ്റിസൈസ് ചെയ്യാം പറയാം ഇയാൾക്ക് ഇതിനെക്കാട്ടി നന്നായിട്ട് ഭരിക്കാൻ പറ്റുമോ ഇയാൾ അങ്ങോട്ട് കയറി ഒന്ന് ഭരിച്ചു കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും സച്ചിൻ ടെണ്ടുൽക്കർ തൊണ്ണൂറ്റൊമ്പതിൽ കിടന്ന ബിമ്മുമാണ് അടുത്ത റണ്ണ് വരുന്നില്ല ഈ തൊണ്ണൂറ്റൊമ്പത് റണ്ണും താനാണ് സ്കോർ ചെയ്തത് എന്നുള്ള കാര്യം സച്ചിൻ അങ്ങ് മറക്കുകയാണ് അല്ലേ നമ്മളൊക്കെ സാധാരണ സെഞ്ചുറിക്ക് തൊണ്ണൂറ്റൊമ്പത് റൺസിന് അകലെ വെച്ചാണ് ഔട്ടാവുന്നത് സച്ചിൻ പലപ്പോഴും സെഞ്ചുറിക്ക് ഒരു റണ്ണിന് അകലെ വെച്ചാണ് ഔട്ടോ നമ്മൾ പറയും ഒന്നും മനക്കെട്ടിയില്ല ടെൻഷനാണ് ഇപ്പൊ നമ്മളോട് ഒരാൾ പറയാണ് എന്നാ നീ അങ്ങോട്ട് കയറി നമ്മൾ തണ്ടി പോവില്ലേ പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മൾക്ക് അതിനേക്കാൾ ബെറ്റർ ആയിട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളത് കൊണ്ടല്ല നമ്മളൊരു കാര്യം ക്രിട്ടിസൈസ് അങ്ങനെയാണ് ഈ ലോകത്ത് ക്രിട്ടിക്കാനേ യോഗ്യതയുള്ളവർ ആരും ഉണ്ടാവില്ല നമ്മൾ മൻമോഹൻ സിംഗിനെ ഉമ്മൻചാണ്ടിയെ കുറ്റപ്പെടുത്തുന്ന എങ്ങനെയാ നമുക്ക് അതിനേക്കാൾ ബെറ്റർ ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഉറപ്പുണ്ടോ ഇതൊക്കെയാണ് വിഷയം പക്ഷെ നമ്മളെല്ലാം ക്രിട്ടിക്കുകളാണ് എല്ലാ കാര്യവും ക്രിട്ടിക്ക് ചെയ്യുന്നത് ഇങ്ങനെ നമുക്ക് നമ്മുടെ സാധ്യത വെച്ചുകൊണ്ടെന്നല്ല നമുക്കതിന് കഴിവുണ്ടായിരിക്കില്ല പക്ഷെ നമ്മൾ ക്രിട്ടിക് വ്യൂ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഒരു ക്രിട്ടിക്കൽ മെന്റാലിറ്റി ഉണ്ട് പക്ഷെ അത് പലപ്പോഴും വർക്ക് ചെയ്യാറില്ല everybody is a critic but seldom you become a critic ഇപ്പൊ മതത്തിന്റെ കാര്യത്തിൽ ഓരോരോ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ കിടന്ന് ഉരുണ്ടു കഴിഞ്ഞാൽ ഒരു ക്ഷേത്രത്തിന് ചുറ്റും കിടന്ന് ഉരുണ്ടു കഴിഞ്ഞാൽ ശയനപ്രദക്ഷിണം നടത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ പശു പ്രസവിക്കുമെന്നോ അല്ലെ നിങ്ങൾക്ക് കുട്ടി ഉണ്ടാകുമെന്നോ അല്ലെ നിങ്ങളുടെ മകളുടെ കല്യാണം നടക്കുമെന്നൊക്കെ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾക്കത് കാണുമ്പോൾ വളരെ അവിശ്വസനീയമായിട്ട് തോന്നും പക്ഷെ നമ്മൾ അതിനെ ക്രിട്ടിസൈസ് ചെയ്യാറില്ല കാര്യം എന്താണ് അത് മതം മുന്നോട്ട് വെക്കുന്ന ഒരു സാധനമാണ് മതത്തെ എല്ലാവർക്കും പേടിയാണ് ഒരു കുട്ടൂസൻ പോലെ മതം ഇങ്ങനെ നിൽക്കുകയാണ് അയ്യർ റിച്ചാർഡ്സ് പലപ്പോഴും രാവിലെ ചെന്നിട്ട് തൻ്റെ വിദ്യാർത്ഥികൾക്ക് പീസ് ഓഫ് പോയംസ് കൊടുക്കും പക്ഷെ അതിനകത്ത് ഇത് ആരെഴുതിയ പോയമാണെന്ന് പറയില്ല അതിൻ്റെ ഫോട്ടോഷാപ്പ് കോപ്പി എടുത്ത് കൊടുക്കും എന്നിട്ട് പറയും മക്കളെ ഗോഡ് ഫാദർ പറഞ്ഞാൽ ക്രിട്ടിസൈസ് ചെയ്യടാ മക്കളെ എന്ന് പറഞ്ഞ് എല്ലാവർക്കും കൊടുക്കും അപ്പോൾ അതിനകത്ത് സിൻഡാക്സ് അതിനകത്ത് ഡിക്ഷൻ അതിൻ്റെ മീറ്റർ അതിനകത്ത് ആശയങ്ങൾ അതിൻ്റെ റിതം ഇതെല്ലാം കുട്ടികളിരുന്ന് ഇങ്ങനെ ഓരോരോ ഇങ്ങനെ ഇഴപിരിച്ച് ക്രിട്ടിസൈസ് വെക്കും അത്രയും വിമർശിച്ചിട്ട് അവർ പറയും ഇതൊരു വെറും തറപ്പോയമാണ് എന്നൊക്കെ പല്ലു എഴുതി വെക്കും ചില പറയുന്നത് വലിയ കുഴപ്പമില്ല ചില പറയുന്നത് ഉദാത്തമായ പോയതാണ് എന്നൊക്കെ അവരുടെ രീതിയിൽ അവരുടെ അവരുടെ ടൂളുകൾ ഉപയോഗിച്ച് അവർ കണ്ടെത്തും പക്ഷെ ഒരു വിഷയം അതിനകത്ത് ഒരിക്കലും ആരാണ് ഇത് എഴുതിയെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല ഈ ക്രിറ്റിസിസം എല്ലാം കൂടെ പേപ്പറെല്ലാം തിരികെ വായിച്ചിട്ട് റിച്ചാർഡ്സ് പറയും നിങ്ങളുടെ ക്രിറ്റിസിസം ഞാൻ വായിച്ചു ഒരാൾ പറഞ്ഞെങ്കിൽ ഇതേ കണക്കൊരു ഒരു തറ കവിത ഞാൻ വായിച്ചിട്ടേ ഇല്ല എന്നൊരാൾ എഴുതിയിരിക്കുന്നു വേറൊരാൾ പറഞ്ഞു ഇവനൊക്കെ ഒരു കവിയാണോ എന്ന് വേറൊരാൾ പറഞ്ഞിരിക്കുന്നു പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ ഈ കവിത എഴുതിയത് ഇംഗ്ലീഷിലെ ഏറ്റവും വലിയ അഞ്ച് കവികളിൽ ഒരാളുള്ള ജോൺ മിൽട്ടൺ ആണ് കുട്ടികൾ പറയും ഓരോ പറയും സാറെന്നത് നേരത്തെ പറയണ്ടല്ലോ ഞങ്ങൾ വിചാരിച്ച പോലെ തങ്കപ്പനോ രാമനോ ഒക്കെ എഴുതിയ കവിതയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതിട്ട് വലിച്ചു കീറിയത് ഇത് മിൽട്ടൺ എഴുതിയ കവിതയാണെന്ന് പറഞ്ഞാൽ ഞങ്ങളെ മൊത്തത്തിൽ അപ്രോച്ച് അങ്ങ് മാറ്റും എന്തിനാ മാറ്റുന്നത് നിങ്ങൾ ആരാണ് ഇത് എഴുതിയത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള വിമർശന ബുദ്ധിയെ അവിടെയാണ് അത് പ്രയോഗിച്ചത് മിൽട്ടൺ ആണ് ഇരുന്നെന്ന് പറയുമ്പോഴത്തേക്ക് തൊഴുത് പിടിച്ചാണ് പിന്നെ നോക്കുന്നത് പലപ്പോഴും നമ്മൾ when you I say dare to think you means you trust yourself നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതാണ് പ്രധാനം അല്ലാതെ ആരെഴുതി എന്നുള്ളതല്ല എന്തെഴുതി എന്നുള്ളതാണ് അങ്ങനെ ഒരു വ്യൂ ആണ് അങ്ങനെ ഒരു ബോധമാണ് നമ്മളെപ്പോഴും ക്രിയേറ്റ് ചെയ്യേണ്ടത് പക്ഷെ മതവിശ്വാസത്തിന്റെ കാര്യത്തിൽ നമ്മൾ പലപ്പോഴും കാണുന്നത് താൻ വിശ്വസിക്കുന്നത് സത്യമാകണേ എന്നുള്ള ഒരു ആഗ്രഹം അഗാധമായ ഒരു ആഗ്രഹം അതാണ് മതവിശ്വാസം പക്ഷെ സത്യത്തിൽ വിശ്വസിക്കണമെന്നുള്ള ആഗ്രഹമാണ് സ്വതന്ത്ര ചിന്ത ഫ്രീ തിങ്കിങ് എന്ന് പറയുന്നത് you want to believe in truth മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബിലീവ് ചെയ്യുന്നത് സത്യമാകണേ എന്നുള്ള ആഗ്രഹം ഇവിടെ സത്യത്തിൽ വിശ്വസിക്കണമെന്നുള്ള ആഗ്രഹം ദാറ്റ് ഈസ് എ ഡിഫറൻസ് പിന്നെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് മതവിശ്വാസത്തിന്റെ ഒരു ഒരു സെയിലിൻ ഫീച്ചറായിട്ട് ഇറ്റ്സ് ആക്ച്വലി ഒരു സ്ഥലവിശ്വാസമാണ് if you are born in Israel you would probably be a Jewish in Saudi Arabia you would probably be a Muslim in India you would probably be a Hindu or in North America you can be a Christian നിങ്ങൾ ഏത് സ്ഥലത്ത് ജനിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ മതം നിങ്ങളുടെ മാതാപിതാക്കളുടെ മതം എന്താണ് അതാണ് നിങ്ങളുടെ മതം അപ്പൊ എന്താണ് സംഭവിക്കുക ഒരു ജലം അതിരിക്കുന്ന പാത്രത്തിന്റെ ആകൃതി സ്വീകരിക്കുന്നത് പോലെ നിങ്ങൾ ഒരു സ്ഥലത്ത് നിലനിൽക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ സാംശീകരിക്കും അപ്പൊ നിങ്ങളുടേതായിട്ടൊന്നുമില്ല നിങ്ങൾ അതേ കണക്ക് വളർന്നു വരികയാണ് ഇപ്പൊ നമ്മുടെ മുതുമുത്തച്ഛൻ ഒരു ചട്ടി എടുത്ത് ഈ നമ്മളെ കോൺക്രീറ്റ് വാർക്കപ്പണിയിൽ ചട്ടി ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യാറുണ്ടല്ലോ അല്ലേ അങ്ങോട്ട് പോവാം മുതുമുത്തച്ഛൻ ഒരു ചട്ടി എടുത്ത് മുത്തച്ഛന് കൊടുക്കുന്നു മുത്തച്ഛൻ ആ ചട്ടി എടുത്ത് എൻ്റെ അച്ഛന് കൊടുത്തു അച്ഛനെടുത്ത് ചട്ടി എനിക്ക് തന്നു ഞാൻ ആ ചട്ടിയിൽ നോക്കി ഞാൻ എടുത്ത് ദൂരെ കളഞ്ഞു ഈ പലപ്പോഴും ഈ ഘട്ടത്തിൽ ചട്ടി നോക്കാത്തവരാണ് കൂടുതൽ അവർ ആ ചട്ടി നോക്കാതെ അതെടുത്ത് അവരെ മോന്റെ മേളിലോ മോളുടെ മേളിലോ വെച്ചു കൊടുക്കും അവൻ ആ ചട്ടി എടുത്ത് അടുത്ത തലമുറയിലേക്ക് ഇങ്ങനെ ഒരിക്കലും അർത്ഥമറിയാത്ത ഒരു സംഘഗാനം പോലെ ഒരിക്കലും പരിശോധിക്കപ്പെടാത്ത ഒരു ഒരു ഒരു ചട്ടി പോലെ അതൊരു വാർക്കപ്പണിയായിട്ട് മതവിശ്വാസം കണ്ടിന്യൂ ചെയ്യുകയാണ് അത് ഏത് സ്ഥലത്തൊരാൾ പറക്കുന്നു അതാണ് അയാളുടെ വിശ്വാസം മലയാളി മലയാളം സംസാരിക്കുന്നത് പോലെ ചൈനീസ് കുട്ടി പാമ്പിനെ തിന്നും അല്ലേ നമ്മൾ പാമ്പിനെ തിന്നില്ല ചൈന കുട്ടിക്ക് പാമ്പ് കാണുമ്പോൾ പിടിറ നമുക്ക് ചുട്ടടിക്കാന്ന് പറയും നമ്മൾ പറയും അയ്യോ പാമ്പ് എന്ന് പറഞ്ഞു പാമ്പിനെ തിന്നുന്ന കാര്യം ആലോചിക്കുമ്പോൾ നമുക്ക് ഓക്കാനം വരും നമുക്ക് വലിയ വലിയ പ്രശ്നങ്ങളാണ് പക്ഷെ ഒന്ന് ആലോചിക്കുക പാമ്പ് തിന്നബിളാണ് പാമ്പിനെ തിന്നാ കുഴപ്പമില്ല പാമ്പിനെ തിന്ന ഒളിമ്പിക്സിൽ വേണമെങ്കിൽ ഒന്നാം സ്ഥാനത്ത് വരെ എത്താം ഇല്ലേ ചൈനയിലെ ഒന്നാം സ്ഥാനത്ത് ഇരിക്കുന്നത് അവർ പാമ്പിനെ ശരിക്കും തിന്നുന്നവരാണ് നിങ്ങൾ നമ്മൾ പാമ്പിനെ തിന്നാറില്ല നമുക്ക് വല്ല ഗുണമുണ്ടോ അതുകൊണ്ട് അപ്പൊ എന്താണ് വിഷയം പാമ്പിനെ തിന്നുള്ള ശീലം തുടങ്ങി വെക്കുന്ന കുട്ടിക്ക് പാമ്പ് വിഷയമല്ല ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച് അവിടുത്തെ കാര്യങ്ങളുമായിട്ട് പരിചയപ്പെട്ട് കൈകൊട്ടി പ്രാർത്ഥനയൊക്കെ ആയിട്ട് വരുന്ന കുട്ടിക്ക് പിന്നെ അതാണ് ലോകം it something like a conditioning അല്ലാതെ ഇതിനകത്ത് എന്തെങ്കിലും ആത്യന്തികമായ സത്യമോ ആത്യന്തികമായ റിയാലിറ്റിയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടല്ല ജസ്റ്റ് ഒരു കണ്ടീഷനിങ് പോലെ അല്ലേ നമ്മളിപ്പോൾ ഒരു ഒരു നായയെ കൊണ്ടുവന്ന് ഇംഗ്ലണ്ടിൽ കൊണ്ടുവന്ന് ഒരു രണ്ട് മാസം വിട്ട് കഴിഞ്ഞാൽ തിരിച്ചു വന്ന് ഇംഗ്ലീഷ് കുറയ്ക്കില്ലേ കുറയ്ക്കില്ലേ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ നമ്മൾ പറയുന്നുണ്ട് എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുന്നില്ല ഇംഗ്ലീഷ് വളരെ പൂറാണ് അല്ലേ ചെയ്യാറില്ലേ ഇംഗ്ലീഷ് പഠിക്കണം എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് അങ്ങോട്ട് ശരിക്ക് പറ്റുന്നില്ല ഈ ആഗ്രഹം ഉണ്ടോ വല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ല ഇപ്പം അമേരിക്ക പോകാൻ ആഗ്രഹമുണ്ട് എന്താ ചിലവുണ്ട് എന്ത് ചിലവുണ്ട് അമേരിക്ക പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചിലവ് വരും ഒരു ഒരു ഏകദേശം നിങ്ങളുടെ മനസ്സിൽ പല സംഖ്യകളും വരുന്നുണ്ടാകും പക്ഷെ ഞാൻ പറയുന്നത് അഞ്ച് പൈസ ചിലവില്ല ആരും ആഗ്രഹിക്കാനല്ലേ ആർക്ക് വേണമെങ്കിലും ആഗ്രഹിക്കാം പള്ളി ഇംഗ്ലീഷ് കാര്യത്തിലൊക്കെ ഒന്ന് പറയണം സാറേ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ആർക്കാ ആഗ്രഹിക്കാൻ കഴിയാത്തത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആഗ്രഹിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഐശ്വര്യ വിവാഹം ആഗ്രഹിക്കാം കുഴപ്പമുണ്ടോ ലോക ബാങ്ക് പ്രസിഡന്റ് ആവാൻ ആഗ്രഹിക്കാം ആഗ്രഹിക്കുക എന്ന് പറയുന്ന വലിയ കാര്യമൊന്നുമല്ല പക്ഷെ അങ്ങനെ ആയി തീരാനായിട്ടുള്ള ശ്രമം വർക്ക് അതാണ് പ്രധാനം അതുണ്ടെങ്കിൽ അതാണ് ഞാൻ പറയുന്നത് ഒരു നായയെ കൊണ്ടുവന്ന് ഇംഗ്ലണ്ടിൽ ഇടാന്നുണ്ടെങ്കിൽ തിരിച്ചു വന്നത് ഇംഗ്ലീഷിൽ കുറയ്ക്കുന്നു ഇംഗ്ലണ്ടിലെ തെരുവീതികളിലൂടെ പോകുന്ന ഒരു ഭിക്ഷക്കാരന്റെയോ ഒരു റിക്ഷാ പുള്ളറുടെയോ ഈളുവായുടെ കൂടെ ഒലിച്ചു വരുന്ന ഒരു സാധനമല്ല ഇംഗ്ലീഷ് അവിടുത്തെ മന്ദബുദ്ധികൾ എന്താ സംസാരിക്കുന്നത് ഇംഗ്ലണ്ടിലെ മലയാളത്തിലെ മന്ദബുദ്ധികൾ എന്താ സംസാരിക്കുന്നത് മലയാളമല്ലേ ആ അപ്പോൾ അതാണ് പറയുന്നത് ഒരു സ്ഥലവിശ്വാസം അല്ലെങ്കിൽ ഒരു സാഹചര്യങ്ങളുടെ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നു അതിനകത്ത് ആഗോളതരത്തിലുള്ള ഒരു സത്യമോ പ്രപഞ്ച സത്യമോ അങ്ങനെയുള്ള ഈ പറയുന്ന യാതൊരു മണ്ണാങ്കട്ടയും അതിനകത്തില്ല ഇറ്റ്സ് ഓൺലി എ ലോക്കൽ ബലയം Religion is regarded by the common people as true, by the wise as false, and by the rulers as useful. ഞാൻ പറയുണ്ടായി സെനേക്ക ഭരണകർത്താക്കൾ ഏറ്റവും യൂസ്ഫുൾ ടൂളായിട്ടാണ് റിലീജിയനെ ഉപയോഗിക്കുക ഇത് ഞാൻ നാസ്തികനായ ദൈവത്തിൽ തന്നെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഡോക്കിൻസിന്റെ ഗോഡ് ഡിലൂഷനിൽ അദ്ദേഹം റോബർട്ട് എം പെസിഗിന്റെ പ്രശസ്തമായിട്ടുള്ള വരികൾ അദ്ദേഹം കോട്ട് ചെയ്തിട്ട് പറയുന്നുണ്ട് when one person suffers from a delusion it's called insanity when many people suffer from a delusion it's called religion അതായത് നമ്മൾ ഒരാൾക്ക് മാനസികമായ എന്തെങ്കിലും അപഭ്രംശം വന്നു കഴിഞ്ഞാൽ അതിനെ അയാൾക്ക് ഭ്രാന്താണെന്ന് പറയും പക്ഷേ ഒരു സമൂഹത്തിന് മുഴുവൻ ഭ്രാന്ത് പിടിക്കുമ്പോൾ അതിനെ മതവിശ്വാസം എന്ന് വിളിക്കും നിങ്ങളിപ്പോൾ പറയലോ കുതിരവട്ടത്തോ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പലതരം ആൾക്കാരുണ്ടാവും ചിലർ ഒബാമയ്ക്ക് ഫോൺ ചെയ്തിട്ട് പറയുന്നു ആ ഹലോ ഒബാമയാണോ ഒരു രണ്ട് കിലോ പോത്തിറച്ചി പെട്ടെന്ന് കൊണ്ടുവരൂ എനിക്ക് ചില ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കാനാണ് എന്നൊക്കെ പറയും നമ്മൾ കണ്ടിട്ട് പറയും കഷ്ടം നല്ലൊരു ചെറുപ്പക്കാരൻ നല്ല നല്ല ജിം ആൻഡ് ഫിറ്റ് പക്ഷേ കഷ്ടമായി ഈ ചെറിയ പ്രായത്തിലെ അവന് ചിലപ്പോഴും ഇങ്ങനെ ചിലപ്പോൾ ലൈൻ വിളിക്കാം ഷാറുഖ് ആണോ ഇന്ന് രണ്ട് മണിക്ക് എത്തണം ഇന്ന് എൻ്റെ അടുത്ത ഷെഡ്യൂൾ ഞാൻ രണ്ട് മണിക്ക് വെച്ചിരിക്കുകയാണ് നിങ്ങൾ ഇന്നലെയും വന്നില്ല പറഞ്ഞു പറ്റിച്ച് ഇന്ന് ഞാനത് സഹിക്കില്ല പൊറുക്കില്ല എന്നൊക്കെ പറയുന്നവരാണ് കഷ്ടം എല്ലാവരും എന്തോ ബോൾട്ട് പോയെന്നും നട്ട് ഒക്കെ പറഞ്ഞ് നമ്മൾ അവരോട് പരിതപിക്കും പക്ഷെ ഇതേ കാര്യങ്ങൾ ഒരു സമൂഹം മൊത്തം കാണിക്കുകയാണെങ്കിൽ നമ്മൾ അവരെ എന്ന് വിളിക്കില്ല മറിച്ച് മതവിശ്വാസികൾ എന്നായിരിക്കും വിളിക്കുക പെൺവേഷം കെട്ടി പുരുഷന്മാർ നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് വിചാരിക്കുക വേഷത്തിന് കുഴപ്പമുണ്ടെന്ന് വിചാരിക്കും അതോ കെട്ടിയവർക്ക് കുഴപ്പമുണ്ടെന്ന് വിചാരിക്കും ഇല്ലല്ലോ സോ അതോടൊപ്പം തന്നെ നാസ്തികനായ ദൈവത്തിൽ പറയുന്ന മറ്റൊരു പോയിന്റ് ഇതിനകത്ത് ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ് അതായത് മതവിശ്വാസികൾക്ക് എപ്പോഴും ഒരു സമൂഹത്തിൽ ഭൂരിപക്ഷം ഉണ്ടാവും കുറേയധികം പേരുണ്ടാവും ഇങ്ങനെ വലിയ വലിയ റാസയും വലിയ ഘോഷയാത്രയൊക്കെ പോകുമ്പോൾ ഉത്സവങ്ങളൊക്കെ കണ്ടിട്ടില്ല ഇങ്ങനെ ആയിരങ്ങളൊക്കെ ഇങ്ങനെ വരാറുണ്ട് എല്ലാ ഉത്സവങ്ങളുടെയും രാസനാമം ഈദിയൽ ആൾക്കഹോൾ എന്നാണ് രാസനാമം അതാണ് നമ്മൾ കാറൊക്കെ ആയിട്ടോ വണ്ടിയായിട്ടൊക്കെ പോകാന്നുണ്ടെങ്കിൽ അവൻ മാറ്റിടാ പറഞ്ഞു എന്തിനാ എന്നൊക്കെ പറഞ്ഞു സാറിനിപ്പോ കാറിലൊക്കെ കൊണ്ടുവന്ന് അടിക്കും മതം മാത്രമേ അത് ചെയ്യുള്ളൂ വേറെ ആരും ചെയ്യില്ല അവര് സൈഡ് ഒതുക്കി കയറി പോകുന്നു പറയും ഉന്മാദാവസ്ഥ ഈതയാൽ ആൾക്കഹോള് ആവേശിച്ച ജനങ്ങളാണ് പലപ്പോഴും ഇതിന്റെ വ്യാകരണം നിശ്ചയിക്കുന്നത് ഉത്സവമാണ് പക്ഷെ ഈ ഇതിൽ പങ്കെടുക്കുന്ന ആയിരങ്ങളോ പതിനായിരങ്ങൾ അല്ലെങ്കിൽ ഒരു റാസയിൽ പങ്കെടുക്കുന്ന പതിനായിരങ്ങൾ അല്ലെങ്കിൽ ഒരു നവീദിന റാലിയിൽ പങ്കെടുക്കുന്ന ആയിരങ്ങൾ ഇവരെല്ലാവരും ശരിക്കും വിശ്വാസികൾ തന്നെയാണോ ഒരിക്കലും അല്ല ഇപ്പൊ ചില ഹിന്ദുക്കളൊക്കെ പറയാറുണ്ട് ഓ അത് വെറും വഴിപാട് പോലെ ആയിപ്പോയി എന്താ വഴിപാട് മോശമാണോ എന്താ വഴിപാടിന് ഫലമുണ്ടാവില്ലേ ഉണ്ടാകില്ല എന്ന് അവൻ ധരിക്കുന്നുണ്ടല്ലേ ഞാൻ പറയുന്നത് വെറും വഴിപാട് പോലെ ആയിപ്പോയെന്ന് ഓഹ് ഒരു വലിയ ക്രോസ് ഒരു കുരിശ് വരുന്നു എന്ന് പറയുന്നവന് കുരിശിനോട് എന്ത് ബഹുമാനമാണുള്ളത് അപ്പൊ നമ്മൾ പലപ്പോഴും ഈ വിശ്വാസികൾ എന്ന് പറയുന്ന ആൾക്കാർ തന്നെ അവര് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു കഥയില്ല എന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട് അവരുടെ പാചകത്തിൽ ഓ അവനോട് വന്ന് വെറുതെ വഴിപാട് പോലെ ചെയ്തു വെച്ചിട്ട് പോയി ഇങ്ങനൊന്നും ചെയ്താൽ ഗുണമില്ല മോനെ എന്ന് പറയുന്നത് കേൾക്കാം ഇവനായിരിക്കും വഴിപാടിന്റെ ആശാൻ പക്ഷെ അവൻ സമ്മതിക്കില്ല അപ്പോൾ ഈ ഒരു വിശ്വാസ കൂട്ടത്തിന്റെ കൂടെ അണിചേർന്ന് പോകുന്നവരിൽ മഹാഭൂരിപക്ഷത്തിനും മിക്കപ്പോഴും വിശ്വാസം ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധമില്ല അവരും ഇങ്ങനെ ആ എല്ലാരും പോകുന്നു ഞാനും പോകുന്നു ജഡപരമായ ഒരു മതപരത എന്ന് വേണമെങ്കിൽ പറയാം ഇറ്റ്സ് ഡെഡ് റിലീജിയോസിറ്റി എന്നുള്ള പദം കോയിൻ ചെയ്തത് ഡാനിയൽ ഡെനറ്റ് ആണ് അദ്ദേഹത്തെ ദ നെസ്റ്റ് റസൽ എന്നറിയപ്പെടുന്ന അമേരിക്കൻ ഫിലോസഫറാണ് ഡാനിയൽ ഡെനറ്റ് ഞാൻ അതുപോലെ തന്നെ ഈ ഭ്രാന്തിനെ കുറിച്ച് പറഞ്ഞു ഒന്നോ രണ്ടോ ആൾക്കാർ ചെയ്യുമ്പോൾ അത് ഭ്രാന്തെന്ന് പറയും പക്ഷെ ഒരു സമൂഹം മൊത്തം അനുഷ്ഠിക്കുമ്പോൾ നമ്മളൊരു മതവിശ്വാസം എന്നൊക്കെയുള്ള ഓമന പേര് അതിന് പിന്നെ വിശുദ്ധിയായി അതിന് പിന്നെ ഉന്നതിയായി വൈശിഷ്ട്യമായി അപ്പൊ ഇവിടെ ഒരു ഭ്രാന്തൻ ചോദിക്കുന്നത് if I am mad who are they ഞാൻ ഭ്രാന്തനാണെങ്കിൽ പിന്നെ ഇവരെന്താണ് ഇതാ ഇങ്ങനെ കുരിശിനകത്ത് ഇപ്പൊ നമ്മൾ ഈസ്റ്ററിന് കണ്ടതാണല്ലേ ദുഃഖവെള്ളിയാഴ്ച ദിവസം ഈസ്റ്റർ നല്ല ദുഃഖവെള്ളിയാഴ്ച ദിവസം ഫിലിപ്പൈൻസിലൊക്കെ കയ്യിൽ ആണിയടിച്ച് യേശുവിൻ്റെ സഹനം അതിലൂടെ കടന്നു പോയിക്കൊണ്ട് മനസ്സിനെ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത് ദുഃഖവെള്ളി ഇംഗ്ലീഷിൽ പറയുന്നത് ഗുഡ് ഫ്രൈഡേ എന്നാണ് പറയുന്നത് അതെന്താ എനിക്ക് ഇതുവരെ പിടിയിട്ടില്ല ഒന്ന് ബാഡ് ഫ്രൈഡേ എന്നോ സാഡ് ഫ്രൈഡേ എന്നോ പറയുന്നത് യേശുവിനെ കൊന്നതിൽ അവർക്ക് സന്തോഷമാണോ അല്ലേ ആണോ ചിലപ്പോൾ ആയിരിക്കും കൊന്ന കുരിശിലാണ് കൊന്നത് ബൈബിൾ പ്രകാരം ഒരു മരത്തിൽ തൂക്കിയിട്ടു എന്ന് വിശ്വസിക്കുന്നവരാണ് കൂടുതലും യേശുവിനെ കൊന്നത് കുരിശിലാണെങ്കിൽ ആ കുരിശ് തൂക്കിക്കൊണ്ട് നടക്കുന്നവരാണ് മാലക്കാത്തൊക്കെ ഇട്ടുകൊണ്ടൊക്കെ പൊക്കിക്കൊണ്ട് നടക്കുന്നവരാണ് അവർ ചിലപ്പം ഗുഡ് ഫ്രൈഡേ എന്നതിനെ പറയുന്നതിനകത്ത് അത്ഭുതമൊന്നുമില്ല പിന്നെ ഇതണക്ക് രക്തം വാർന്ന് വാർക്കുക അത് ദൈവത്തെ പ്രീതിപ്പെടുത്താണ് രക്തം കാണുമ്പോൾ പ്രസാദിക്കാത്ത ദൈവങ്ങളില്ല അല്ല വിശ്വാമിത്രൻ മേനകയുടെ ഡാൻസ് കണ്ട് ഇളകി ഓണം രക്തം എവിടെ കണ്ടോ അപ്പോഴേ പ്രസാദിച്ച് ഗതികെടുന്ന ദൈവങ്ങളാണ് കൂടുതൽ ഈ പലപ്പോഴും മനുഷ്യന്റെ ഈ നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഒരു ക്ലാസിക് ആന്ത്രോപോളജിക്കൽ ക്ലാസിക് എന്ന് പറയുന്ന ദ ഗോൾഡൻ ബോ ഫ്രൈസറുടെ ആ പുസ്തകത്തിൽ നമ്മൾ പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ രക്തം ദൈവത്തിന് പ്രിയപ്പെട്ടതായി മാറിയത് അത് ഇമ്മീഡിയറ്റ് ആയിട്ടല്ല പലപ്പോഴും രക്തം വീഴുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ ശവശരീരങ്ങൾ കുഴിച്ചിടുന്ന സ്ഥലങ്ങൾ ഈ ഫെർട്ടിലിറ്റി മിത്തുകളുമായിട്ടാണ് വരുന്നത് ആദ്യം ഈ മണ്ണിൽ നിന്നുള്ള ഉൽപാദനം അത്തരം സ്ഥലങ്ങളിൽ കൂടി വരുന്നതായിട്ട് അവർ കണ്ടു ശവം കുഴിച്ചിടുന്ന സ്ഥലങ്ങൾ രക്തം കൂടുതൽ വീഴുന്ന സ്ഥലങ്ങളിൽ മണ്ണിന്റെ വളക്കൂർ വർദ്ധിക്കുകയും ആ ഭാഗങ്ങളിൽ കൂടുതൽ ഉൽപാദനക്ഷമത ഉണ്ടാകുകയും ചെയ്യുന്നു സ്വാഭാവികമായിട്ട് ഇതാണ് ഉൽപാദനക്ഷമത തരുന്നത് ഒരു ദൈവമാണെന്നും അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ദൈവത്തിന്റെ പ്രീതിക്ക് പാത്രമായതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ കിട്ടുന്നതെന്നും ഒരു പ്രാചീന ജനത വിശ്വസിച്ചതിന്റെ പുനരാവിഷ്കരണമായിട്ടാണ് പിന്നെ ബലികളുണ്ടായത് മൃഗബലികളും പിന്നെ നരബലികളും ഒക്കെ ഉണ്ടായത് ഇന്ന് നമ്മൾ ബലികൾ അടബലികളായിട്ട് അടയാണ് ഇപ്പോൾ കട്ട് ചെയ്യുന്നത് എന്തെങ്കിലും ബലി കൊടുത്തെങ്കിൽ മാത്രമേ അതുപോലെ തന്നെ പുരുഷവേഷം കിട്ടുന്ന സോറി സ്ത്രീവേഷം കിട്ടുന്ന പുരുഷന്മാർ എത്ര ഒന്ന് ആലോചിക്കുക എത്ര വികൃതമാണ് നിങ്ങൾ ആരെങ്കിലും ചെയ്യുമോ ഞാൻ ചെയ്യില്ല സ്ത്രീകളുടെ വേഷം കെട്ടിയിട്ട് ആരാണ്ട് നിന്നോ എന്താണ്ട് നിന്നോ നമ്മൾ വാങ്ങിച്ചെടുക്കുന്നു സ്ത്രീ സ്ത്രീ ആയിട്ടിരിക്കുകയാണ് പുരുഷൻ പുരുഷനായിട്ടിരിക്കലാണ് അതിൻ്റെതായിട്ടുള്ള രീതി അജ്ഞാത ശക്തികളെ പ്രീതിപ്പെടുത്താനായിട്ട് ഇങ്ങനെ വേഷം കെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും പുരുഷവേഷം കെട്ടുമോ നിങ്ങൾക്ക് എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഫാൻസി ഡ്രസ്സിനുള്ളതല്ല ജീവിതം നിങ്ങൾ നിങ്ങളായിട്ടിരിക്കാനുള്ളതാണ് ഈ ജീവിതം അതാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ ഞാൻ ത്രൂ ഔട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് Brea. क्या हो जो मैं साफ बता दिया आपने बता दी मेरे भी देगा मुझे मेरे कम बता दी हाँ क्या नाम तुम्हारा नाम भूल गया वो पूछ रहे क्या नाम तुम काका जी का क्या नाम क्या नाम तुम्हारा तुम्हारा विश्वनाथ भगवान जी क्या बात সেখানে বাদ ধরুন আশি মাস നിങ്ങളിവിടെ കണ്ടത് ഒരുപക്ഷെ ഉടുതുണി ഒരു ഗുരു അതിൻ്റെ മുന്നിൽ ഡോക്ടർമാരും എഞ്ചിനീയർമാരും വലിയ വലിയ ആൾക്കാരും ചെന്ന് കമഴ്ന്ന് വീഴുകയും കാല് നോക്കുകയൊക്കെ ചെയ്യുകയാണ് അവർക്ക് ജീവിതത്തിലെ ചില ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ഇത്തരം ആൾക്കാരുടെ അവരെ വലിയ ഒരു വിശുദ്ധ വസ്തുവായി വിശുദ്ധ വ്യക്തിയായിട്ടാണ് അവിടെ സ്വീകരിക്കപ്പെടുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക മതത്തിൻ്റെ പേരിലല്ല എങ്കിൽ ഇങ്ങനെ വസ്ത്രം ധരിക്കാതെ ഘോഷയാത്രകളിൽ പങ്കെടുക്കാനും ഞാൻ ആദ്യം നിങ്ങളുടെ ഒരു കഥ പറഞ്ഞു വളരെ പ്രശസ്തമായ പ്രചുര പ്രചാരം സൃഷ്ടിച്ച നഗ്നനായ രാജാവിൻ്റെ കഥ ഇത് നഗ്നനായ രാജാവ് തന്നെയല്ലേ ഇതെങ്ങനെയാണ് ഇത്രയും വലിയൊരു വൈറസിന് ജനം അടിപ്പെടുക വേറെ ഏത് രീതിയിൽ നിങ്ങളിങ്ങനെ നടത്തി അതിനെ നിങ്ങൾ അകത്താവും ഇവരും ഒരു മിക്കവാറും രാജ്യങ്ങളൊന്നും ഇത് അനുവദിക്കുന്നില്ല വിവസ്ത്രരായിട്ട് നടക്കുക പക്ഷെ ഇവിടെ വ്യവസ്ഥരായിട്ട് നടക്കുന്നു എന്ന് മാത്രമല്ല നിങ്ങളുടെ മുന്നിലേക്ക് ആളുകൾ വന്ന് വീഴുകയാണ് ഇതാണ് മറ്റെല്ലാ എല്ലാ കാര്യങ്ങളിലും അനുവദിക്കപ്പെടുന്ന അല്ലെങ്കിൽ ബാധകമായിട്ടുള്ള ചില നിയമങ്ങൾ മതത്തിന് ബാധകമല്ല അതാണ് പറഞ്ഞത് ഇൻസാനിറ്റി ബൈ കൺസെൻസസ് ഏകാഭിപ്രായത്തോടു കൂടി ചെയ്യുന്ന ഒരു ഒരു ഒരു ഭ്രാന്താണത് ഇത് യഥാർത്ഥത്തിൽ ആ നഗ്നായിട്ട് നടക്കുന്ന ഈ സ്വാമിക്കോ അല്ലെങ്കിൽ ഈ ഗുരുവിനോ ഒന്നുമല്ല യഥാർത്ഥ കുഴപ്പം മറിച്ച് അതിനേക്കാൾ എത്രയോ പരിതാപകരമാണ് അയാളുടെ മുകളിൽ വന്ന് കൊച്ചുങ്ങളെയൊക്കെ പേര് വിളിക്കുന്നു വന്ന് കമന്ന് വീഴുകയും കാലു നക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്കുള്ള അത്രയും പ്രശ്നം സത്യത്തിൽ ആ ഗുരുവിനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പലപ്പോഴും ഓൾ ഗുരു അല്ലെങ്കിൽ ആൾ ഗുരു അല്ലെ ആൾ ദൈവം അല്ലെങ്കിൽ ഓൾ ദൈവം ഇതിനെല്ലാം സൃഷ്ടിക്കുന്നത് യഥാർത്ഥത്തിൽ ഭക്തന്മാർ തന്നെയാണ് പക്ഷെ പലർക്കും ഈ നമ്മളെല്ലാവരും വിശ്വാസ കൂട്ടത്തിൽ ഇങ്ങനെ നടക്കുമ്പോഴും നമ്മൾ പറയുന്നില്ല അവർക്ക് ആർക്കും ചിന്തകളില്ല എന്ന് പറയുന്നില്ല ചിന്തകളുണ്ട് പക്ഷേ ഈ ചിന്തകൾ ഒരിക്കലും പുറത്തു വരുന്നില്ല കാരണം ചുറ്റും നോക്കുമ്പോൾ അതിന് പിന്തുണ ഇല്ലാത്തതുകൊണ്ട് ആളുകൾ വാലുമടക്കി മടക്കി അകത്തിരിക്കുകയാണ് ചെയ്യുക ഇത് തന്നെ ഷേക്സ്പിയറിന്റെ വിഖ്യാതമായിട്ടുള്ള ഹാംലെറ്റ് എന്നുള്ള നാടകത്തിൽ ഹാംലെറ്റ് എന്ന് പറയുന്ന കഥാപാത്രമുണ്ട് ഹാംലെറ്റിന് അച്ഛൻ എന്നെ സഹോദരൻ അച്ഛന്റെ സഹോദരനാണ് അച്ഛനെ കൊന്നതെന്ന് ഹാംലെറ്റിന് പല രീതിയിലുള്ള തെളിവുകൾ കിട്ടുന്നുണ്ട് പക്ഷെ ഹാംലെറ്റ് അപ്പോഴും പ്രവർത്തിക്കാൻ തയ്യാറാകുന്നില്ല കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പ്രവർത്തിക്കാനുള്ള വൈമനസ്യം അതിന്റെ പരിണിത ഫലം നേരിടാനായിട്ടുള്ള വൈമനസ്യം മറ്റൊന്ന് പൂർണ്ണമായും തെളിവ് കിട്ടുന്നില്ല എന്നുള്ള ഒരു ഒരു ഒരു അസംതൃപ്തി ഇത് കാരണം അദ്ദേഹം ഇങ്ങനെ ആക്ട് ചെയ്യാതെ ഇങ്ങനെ നടക്കുകയാണ് to be or not be വേണമോ വേണ്ടയോ to be or not be whether it is noble in the mind to suffer the slings and arrows of an outrageous fortune or to take arms against a sea of troubles ഹാംലറ്റിലെ ആക്ട് ത്രീയിലെ സീൻ വൺ ആണെന്ന് തോന്നുന്നു സോളിലോക്കി ലോകപ്രശസ്തമായ സോളിലോക്കിയാണ് ടു ബി ഓർ നോട്ട് ബി ചിന്തിക്കുന്ന പലരും മതത്തോടൊപ്പം ഉണ്ടെങ്കിലും അവരെല്ലാം ഹാംലെറ്റുകളായിട്ട് ജീവിക്കുകയാണ് they are actually having the Hamletian dilemma പക്ഷേ ഹാംലെറ്റിന്റെ കാര്യത്തിൽ നിങ്ങൾക്കറിയാം ഹാംലെറ്റ് അവസാനം ആക്ട് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ ആക്ട് ചെയ്താൽ ഉദാഹരണമായിട്ട് പലപ്പോഴും അമ്മാവനെ കൊല്ലാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു അന്നേരം ഒന്നും സംശയങ്ങളുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ തൃപ്തി വരാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അറപ്പ് കൊണ്ടോ അദ്ദേഹം ചെയ്യാതിരുന്നു ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ ഒറ്റ കിട്ടി ഒറ്റയ്ക്ക് കിട്ടിയപ്പോ അദ്ദേഹം നോക്കിയപ്പോ കാണാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അയാൾ ഉടനെ സ്വർഗത്ത് പോകും എന്നുള്ള അന്ധവിശ്വാസം കാരണം അങ്ങനെ കൊല്ലായിരുന്നു ഇങ്ങനെ മാറ്റി മാറ്റി പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയാം മാറ്റി മാറ്റി വെക്കപ്പെടുന്ന ഈ ഇത് അവസാനം വന്ന കലാശിക്കുന്ന എന്താണ് നിങ്ങൾ ആ നാടകത്തിന്റെ അവസാനം നോക്കുക ആ സ്റ്റേജ് നിറയെ ഡെഡ് ബോഡീസ് ആണ് ഹാംലെറ്റ് മരിക്കുന്നു ഹാംലെറ്റിന്റെ അമ്മ മരിക്കുന്നു വില്ലൻ മരിക്കുന്നു ഒരുപാട് പേര് മരിക്കുകയാണ് സമയത്ത് a stitch in time saves nine എന്നാണ് പറയുന്നത് സമയത്ത് ഒരു തുന്നൽ നടത്തേണ്ട അടുത്ത് നടത്തിയാൽ പിന്നെ നൂറ് തുന്നൽ ഇടുന്നത് ഒഴിവാക്കാം അതാണ് പലപ്പോഴും ഈ വിശ്വാസ ഹാംലെറ്റുകളായിട്ട് ഫെയ്ത്ത് ഹാംലെറ്റുകളായിട്ട് നടക്കുന്ന ആൾക്കാർ പലപ്പോഴും അവർ അവസാനം പുറത്തു വരുമ്പോൾ അത് അവർക്ക് തന്നെ ഒരു ദുരന്തമായിട്ട് മാറാറുണ്ട് ഇതെല്ലാം സംഭവിക്കുന്നത് സ്വയം ബഹുമാനിക്കാൻ പരാജയപ്പെടുമ്പോഴാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ പലപ്പോഴും എന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ വേറെ ഉള്ള വിശ്വാസം അയാളുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ വേറെ ഉള്ള വിശ്വാസം മനസ്സിലായി പലപ്പോഴും അതൊരു ആരോഗ്യൻ്റെ ഒരു ഒരു ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എൻ്റെ നാട്ടിൽ പലപ്പോഴും വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ they don't want to listen actually ഒരു അലക്കുകാരി സ്ത്രീ ഉണ്ടായിരുന്നു ഇച്ചിരി പ്രായം ചെന്ന സ്ത്രീയായിരുന്നു അവരൊരു ഭയങ്കര ഭക്തയായിരുന്നു നമ്പർ വൺ ഭക്ത ഇൻ ദ വേൾഡ് അപ്പം ഞാൻ കുട്ടിക്കാലത്ത് ഇവരുടെ വലിയൊരു ദോസ്തായിരുന്നു